hello dear friends welcome back കഴിഞ്ഞ ദിവസം നമ്മളൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഐ ക്യു ഓപ്ഷനിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും കൂടാതെ തന്നെ ഫൈവ് തൗസൻഡ് ഡോളേഴ്സ് പ്രൈസ് ലഭിക്കുന്നതായിട്ട് ഇതിന് പലരും നെഗറ്റീവായിട്ടുള്ള ആണ് തന്നത് അങ്ങനെ സംഭവിക്കത്തില്ല എന്ന് എന്നാൽ പക്ഷേ അത് സത്യമാണ് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മുടെ ഐ ക്യു ഓപ്ഷൻ്റെ ഒറിജിനൽ വെബ്സൈറ്റിലേക്ക് അതായത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് ചെല്ലുക അവിടെ ടൂർണമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ആണ് അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഈ അടുത്ത മാസം നടക്കാൻ പോകുന്ന മെയിൻ ടൂർണമെൻറ്റ്സ് കുറേ ലിസ്റ്റ് ഇവിടെ കിടപ്പുണ്ട് അതിൽ ആദ്യത്തതിൻ്റെ എൻട്രി ഫീ ആയിട്ട് ട്വൻറ്റി ഡോളറും പ്രൈസ് ടൂളായിട്ട് പ്രൈസ് ലഭിക്കുന്നത് അമ്പതിനായിരം യു എസ് ഡോളേഴ്സുമാണ് അതായത് അതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി ഇരുപത് ഡോളർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ഒരു മാസം കൊണ്ട് നമ്മൾ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് അവർ നൂറ് ഡോളർ തരും ഈ ഡോളർ വെച്ച് മാക്സിമം പ്രൈസ് ഒപ്പിക്കുന്ന പ്രോഫിറ്റ് ഒപ്പിക്കുന്നവരാണ് അമ്പത് അമ്പതിനായിരം ഡോളർ ലഭിക്കുന്നു രണ്ടാമത്തെ ഓപ്ഷനായിട്ട് മന്ത്ലി ഫ്രീ ടൂർണമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ എൻട്രി ഫ്രീ ഒന്നും തന്നെ ഇല്ല പ്രൈസ് ഏകദേശം അയ്യായിരം ഡോളേഴ്സ് ലഭിക്കും മന്ത്ലി ഡ്യൂറേഷൻ തന്നെയാണ് ഒരു ഒരു മാസം ഡ്യൂറേഷൻ തന്നെയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് എനിക്ക് ട്രെയിൻ നൗ എന്ന് കാണിക്കുന്നത് അല്ലാത്തവർക്ക് രജിസ്ട്രേഷൻ എന്ന് കാണിക്കും അപ്പോൾ അവർ രജിസ്ട്രേഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ആ ടൂർണമെൻറ്റിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ യൂസ് ചെയ്യുന്ന ആപ്പിലേക്ക് വരിക ആപ്പിലേക്ക് വരുമ്പോൾ ഒരു മിനിറ്റ് ഇവിടെ കാണാം നമുക്ക് നിങ്ങൾക്ക് സാധാരണ ഉള്ളത് രണ്ട് ഓപ്ഷൻസാണ് യു എസ് ഡി ക്യാഷ് അതായത് നമ്മൾ സാധാരണ ഇൻവെസ്റ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ നമ്മുടെ പ്രാക്ടീസ് അക്കൗണ്ട് ഇത് കൂടാതെ മൂന്നാമതൊരു ഓപ്ഷൻ കൂടെ വന്നിരിക്കും അവിടെ അത് ടൂർണമെൻറ്റ് അക്കൗണ്ട് വന്നത് നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്തെങ്കിലും ഇവിടെ ഇപ്പോൾ കാണിക്കാത്തത് നൂറ് ഡോളർ കാണിക്കാത്തത് നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഒന്നാം തീയതി കഴിഞ്ഞ് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് രജിസ്റ്റർ ചെയ്യാം ഇരുപത്തൊമ്പതാം തീയതി വരെ സമയമുണ്ട് എന്നുള്ള രജിസ്റ്റർ ചെയ്താൽ മതി ഇതിനകത്ത് പ്രൈസ് ടൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ നൂറ് ഡോളർ വെച്ച് ട്രേഡ് ചെയ്യുന്നു ബൈനറി ഓപ്ഷൻസ് മാത്രമേ ബൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അതിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നയാളാണ് ഒന്നാമതെത്തുക എന്നതാണ് ഇത് പലർക്കും അറിയത്തില്ല പലരും ശ്രദ്ധിക്കാറില്ല കാരണം നമ്മളെല്ലാവരും ആപ്പാണ് യൂസ് ചെയ്യുന്നത് അവർ ഒഫീഷ്യൽ ഒന്നും കയറി നോക്കാറില്ല അതുകൊണ്ട് തന്നെ പലർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമായതുകൊണ്ടാണ് നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഐ ക്യു ഓപ്ഷൻസ് ഉപയോഗിക്കുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തണം താങ്ക്